ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Panavan welcome to my YouTube channel ഇത് ആനക്കൊമ്പൻ വണ്ടിയാണ് കണ്ട ഇതിൻ്റെ ആ ഒരു വലിപ്പം നോക്കി നല്ല അടിപൊളിയായിട്ട് ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മൂത്ത് പോകും വെണ്ടയ്ക്ക് ഒരു മൂന്നാലെണ്ണം തന്നെ നമുക്ക് ധാരാളമാണ് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയുടെ വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ആവശ്യപ്പെട്ടതാണ് ഈ ആനക്കൊമ്പൻ്റെ വിത്ത് വേണമെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഒത്തിരി പേർക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇത് ഉള്ള സ്ഥലമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് അങ്ങനെയുള്ള പല വിഷയങ്ങളും പറയാറുണ്ട് ശരിക്കും ഇത് നമ്മുടെ നഴ്സറികളിലോ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ ഷോപ്പിലോ ഒക്കെയാണ് കിട്ടുന്നത് പക്ഷേ ഇങ്ങനെ പലർക്കും കിട്ടുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം വന്നപ്പോഴത്തേക്കും ഞാനപ്പോൾ ഓർത്തു ഒരു രണ്ട് മൂന്നെണ്ണമെങ്കിലും അത് വിത്തിനായിട്ട് വെക്കാം അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് അത് കൊടുക്കാം എന്ന് ഞാൻ ഉദ്ദേശിച്ചു അപ്പോൾ അതിൻ്റെ പ്രകാരമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിനകത്ത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും എന്ന് എനിക്കറിയുന്നില്ല എന്തായാലും ഒരു ഇരുപത്തിയഞ്ച് പേർക്ക് ഉറപ്പായിട്ട് കൊടുക്കാൻ പറ്റും പിന്നീട് വരുന്ന മിച്ചമുള്ളവർക്ക് എനിക്ക് ബാക്കിയും കൂടെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇരുപത്തഞ്ച് പേർക്ക് ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു കവറിൽ നിങ്ങളുടെ അഡ്രസ്സ് മാത്രം എഴുതി അയക്കുക എന്നുള്ളതാണ് നിങ്ങൾ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ഞാനത് ഒട്ടിച്ച് നിങ്ങൾക്ക് അയച്ചു തരും ഇരുപത്തിയഞ്ച് പേർക്ക് ഞാൻ ഉറപ്പായിട്ടും ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ച് നിങ്ങൾക്ക് അയച്ചു തരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ നോക്കിയാൽ ഞാൻ അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇതേ നോക്കിയാൽ ഇതിപ്പം ഒരെണ്ണം നല്ല വലുതായി നിൽക്കുകയാണ് കണ്ടാൽ അത് നമുക്ക് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്യാം കണ്ടോ ഇത് കണ്ടോ ഈ ആനക്കൊമ്പിൻ്റെ നല്ല വലിയൊരു വെണ്ടയാണ് ഇതിപ്പോൾ ഇതിനകത്ത് നിറയെ വിത്തുണ്ട് അപ്പോൾ ഇത് മാക്സിമം എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും പേർക്ക് നമുക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളെ കവർ അഡ്രസ്സ് എഴുതി കവർ ഒരു കവറിൽ എൻ്റെ അഡ്രസ്സും ഒരു കവറിൽ നിങ്ങളുടെ അഡ്രസ്സും എഴുതി നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ കവർ അകത്ത് വെച്ചിട്ട് നിങ്ങൾ വേറൊരു കവറിലിട്ട് എനിക്ക് അയച്ചു തരണം അത്രയും മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് വരുന്നതിൽ ഇരുപത്തിയഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അയച്ചു തരും പിന്നെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് ഞാൻ അയച്ചു തരികയുള്ളൂ അത് ഉറപ്പായിട്ടും ഇരുപത്തിയഞ്ചെണ്ണം തരും അത് ഞാൻ തിരഞ്ഞെടുത്തായിരിക്കും അത് അയക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ വേറെണ്ണം കൂടെ ഞാൻ നിർത്തിയിട്ടുണ്ട് കണ്ടോ ഈ രണ്ടെണ്ണമാണ് ഈ വെണ്ട വിത്ത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ ഇനി കിട്ടുന്നില്ല എങ്കിൽ ഞാൻ അതിനുവേണ്ടി വെണ്ടയ്ക്ക വേറെ നിർത്തിയിട്ടുണ്ട് കാരണം നല്ല വെണ്ടയാണ് ഇത് എൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം നല്ല വെണ്ടയാണ് നമുക്ക് നിറ എല്ലാ ദിവസവും ഒരു നാലഞ്ചെണ്ണം കിട്ടാറുണ്ട് അത് മതി ഒരു ദിവസത്തേക്കുള്ളത് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നാണ് പാവൽ എന്ന് പറയുന്നത് നോക്കിയേ ഇത് ഇപ്പോൾ പാവയ്ക്ക് കിടക്കുന്നുണ്ടോ ഇത് നോക്കി നമ്മുടെ പാവൽ കണ്ടു പാവലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് നോക്കിയേ ഇതിനകത്ത് ഇതുപോലെ ഈ പന്തലിപ്പം തീർന്നിരിക്കുന്നതുകൊണ്ടാണ് ഇതിലെല്ലാം നിറയെ പാവയ്ക്കാണ് നമുക്ക് എല്ലാ ദിവസവും കുറേ പാവയ്ക്ക കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല പാവലിൻ്റെ വിത്താണ് നമുക്ക് ഞാനിത് പലതും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഈ പാവലിൻ്റെ വിത്തും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വിത്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം കവറിലൊന്ന് നോട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് വിത്തും വേണമെങ്കിൽ അത് നോട്ട് ചെയ്യണം അല്ല ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ അതാണെങ്കിൽ നോട്ട് ചെയ്യുക അപ്പോൾ ഇത് ഇരുപത്തഞ്ച് പേർക്ക് ഞാൻ ഉറപ്പായിട്ട് വെച്ചു തരും പിന്നെ കൂടുതലുണ്ടെങ്കിൽ മാത്രം അതായത് വിത്തിൻ്റെ എണ്ണം അനുസരിച്ച് ബാക്കിയുള്ളവർക്കും കൂടെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ഈ വീഡിയോസ് ഈ രണ്ടിനെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഇതിൻ്റെ കൃഷി രീതികളൊന്ന് കണ്ടു നോക്കണം അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി ഈ കൃഷിയുടെ കമ്മ്യൂണിറ്റി രണ്ട് ലക്ഷത്തി അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കടന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയും നമുക്കത് മുന്നോട്ട് പോകണം കാരണം കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളെല്ലാം ഒന്ന് അയച്ചു കൊടുക്കണം ഇനി അങ്ങനെ അല്ലാത്തവരെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ കൃഷിയിലേക്ക് അവരെ കൊണ്ടുവരികയും വേണം അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷി ഒന്ന് ചെയ്തു നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും കവർ അയക്കുക ഏറ്റവും തിരഞ്ഞെടുക്കുന്ന ഇരുപത്തഞ്ച് പേർക്കാണ് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ കവർ അയക്കുമ്പോഴത്തേക്കും രണ്ട് കവറാണ് മെയിനായിട്ട് വേണ്ടത് ഒന്നിനകത്ത് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ട് അത് ഒരു മറ്റൊരു കവറിൻ്റെ എൻ്റെ അഡ്രസ്സിൻ്റെ ഉള്ളിലായിട്ടാക്കിയിട്ട് വേണം നിങ്ങൾ അയച്ചു തരാനായിട്ട് അപ്പോൾ ഞാൻ അഡ്രസ്സ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷി നന്നായിട്ട് ചെയ്യുക നമുക്ക് കൃഷി മറ്റുള്ളവരെ ആശ്രയിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്